നോക്കി ഇത് മറിഞ്ഞു പോകുന്നു ഇത് കണ്ടോ ഇത് കുത്തി നിർത്തിയാൽ ഇത് മറിഞ്ഞു പോകത്തില്ല അല്ല ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepanappan welcome to my channel നോക്കിയേ നമ്മൾ രണ്ട് ഫലവൃക്ഷ തൈകൾ വാങ്ങിച്ചിരിക്കുകയാണ് നോക്കിയാൽ ഞാൻ കൂട്ടിലാക്കി വെച്ചിരിക്കുന്നുണ്ടോ ഞാനല്ല കൂട്ടിലാക്കിയത് ഞാനിത് കേരള ഗ്രോൺ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇത് പാക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും നമുക്ക് ഓൺലൈനിൽ ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ ചെറിയ പ്ലാന്റ്സുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇതുപോലെ നമ്മുടെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വൃക്ഷത്തൈകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് പല സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മുടെ ഈ കേരള ഗ്രോൺ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് കുറേ എന്ത് വേണമെങ്കിലും നമുക്ക് വെബ്സൈറ്റിലൂടെ വൃക്ഷത്തൈകളോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സോ അതുപോലെ എന്തും നമുക്ക് അതിനകത്തൂടെ വാങ്ങിക്കാൻ പറ്റും അങ്ങനെ ഞാൻ വാങ്ങിച്ച രണ്ട് തൈകളാണ് അപ്പോൾ ഇതാണ് ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങുന്നതിന് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതുപോലെ തൈകളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങളിതെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം ഓക്കെ അപ്പോൾ നോക്കിയേ ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ബുഷ് ഓറഞ്ചും അതുപോലെ തന്നെ മിറക്കിൾ ഫ്രൂട്ടുമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ രണ്ടെണ്ണമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എനിക്ക് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പാക്കിംഗ് ആണ് കാരണം അതിൻ്റെ മണ്ണ് ഒട്ടും കളയാതെ അതുപോലെ തന്നെ ആ പാക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് എയർ സർക്കുലേഷൻ പ്രത്യേകിച്ചൊന്നും നടക്കേണ്ടതായിട്ടില്ല കാരണം ഈ നെറ്റ് ആയതുകൊണ്ട് തന്നെ മറ്റ് കവറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും ഇത് ഇതിനകത്തിരുന്നോളും അത്യാവശ്യം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ മറ്റ് ചെടി അവിഞ്ഞു പോവുകയോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല നമ്മുടെ ടോപ്പ് ഭാഗം നല്ല ഭംഗിയായിട്ട് കവർ ചെയ്തിരിക്കുന്നു നോക്കിയാൽ ഇതിപ്പം എവിടെ എങ്ങനെ ഇട്ടെന്ന് പറഞ്ഞാലും ശരി ഇതിന് ഒരു കുഴപ്പമില്ല ഉണ്ടാവും അതുപോലെ തന്നെ ഇത് അങ്ങോട്ട് മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇവിടെയും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ട് മറിഞ്ഞു പോവുകയുമില്ല അത് നല്ല ഭംഗിയായിട്ടാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് നോക്കി ഇവിടെയും നമുക്ക് ഇവിടെ നിന്നാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണ് നോക്കി ഇത് മറിഞ്ഞു പോകുമെന്ന് നോക്കട്ടെ ഇത് കണ്ടോ ഇത് കുത്തി നിർത്തിയാലും ഇത് മറിഞ്ഞു പോകത്തില്ല നല്ല അടിപൊളിയായിട്ട് വന്നോളും അപ്പോൾ അതുകൊണ്ട് പാക്കിങ്ങിലോ ഒന്നും ഒരു വിഷയം ഉണ്ടാകുന്നില്ല നമുക്ക് നല്ല ചെടികൾ നല്ല ഫലവൃക്ഷ ഇൻഡോർ പ്ലാന്റ്സ് അതുപോലുള്ള ഒത്തിരി സാധനങ്ങൾ നമുക്ക് അതിനകത്തുനിന്ന് വാങ്ങിക്കാം അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ കുറെ നാളായിട്ട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു നമ്മുടെ ഈ ഒരു മിറക്കിൾ ഫ്രൂട്ട് ഞാൻ ഫ്രൂട്ടിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല കേട്ടോ ഇത് വെച്ച് കഴിഞ്ഞ് ഞാൻ ഫ്രൂട്ട് പിടിക്കുമ്പോൾ ഞാൻ അതിൻ്റെ വേറെ വീഡിയോ ഇടാം അപ്പോൾ ഇതെല്ലാം ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അന്നേരമാണ് ഞാൻ ഇവരുടെ ഈ വെബ്സൈറ്റ് കാണുന്നത് ഞാൻ വാങ്ങിക്കുകയും ചെയ്തത് അതുപോലെ തന്നെ ബുഷ് ഓറഞ്ച് നമ്മുടെ നാരങ്ങയേക്കാൾ അല്ലെങ്കിൽ നാരങ്ങയോടൊപ്പം തന്നെ ഗുണമുള്ളതാണ് ഈ ബുഷ് ഓറഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ വീഡിയോ ഇനി പിന്നീട് ഞാൻ ചെയ്യാം അപ്പോൾ ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം നമ്മളപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഈ താഴ്വശത്തു നിന്നാണ് താഴ്വശത്താണ് ഇവർ കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഈ താഴ്വശത്ത് നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇത് പുറത്ത് പോകാതിരിക്കാനായിട്ട് ഇവിടെ ഇടയ്ക്കും ഒരു നെറ്റ് ഒരു കെട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്ന് കിടത്തി വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ട് അവർ നന്നായിട്ട് ചെയ്തത് രണ്ട് നമ്മൾ അഴിച്ചു ഇനി പതുക്കെ നമുക്കിതെടുക്കാം അടിപൊളി നോക്കിയേ ഇതിനകത്തിപ്പോൾ നോക്കിയേ എത്ര ഓറഞ്ച് ഉണ്ടെന്ന് നോക്കിയേ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചപ്പോൾ തന്നെ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ ഇത് ഇവിടെ കുഞ്ഞ് ഓറഞ്ച് കണ്ടോ ഇത് ഇവിടെയൊക്കെ കുഞ്ഞ് ഓറഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിറയെ ഓറഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ ഇത് ബുഷ് ഓറഞ്ച് ഇത് ഇവിടെ ഇതിൻ്റെ പേരെല്ലാം ഇവിടെ നോക്കിയേ ബുഷ് ഓറഞ്ച് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം നമ്മളിത് അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇത് നമ്മുടെ ചെടിക്ക് കേടുവരാത്ത രീതിയിൽ വേണം എന്ത് സാധനവും അൺബോക്സ് ചെയ്യാൻ നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്തിരിക്കുക കേട്ടോ അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ ഒട്ടും വെള്ളമോ മണ്ണോ അഴുക്കോ ഒന്നും പോകാത്ത രീതിയിൽ ഒരു കിറ്റുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു കറുത്ത പ്ലാസ്റ്റിക് കിറ്റുണ്ട് ഞാനിപ്പം അത് അഴിക്കുന്നില്ല ഇത് നമ്മൾ ചെടി വെക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് നമുക്കിത് അഴിച്ചു മാറ്റാം എന്തായാലും നല്ല ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ബുഷ് ഓറഞ്ച് ആണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും നമുക്ക് ഇതിന്റെ വിലയും എല്ലാ കാര്യങ്ങളും കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പല കോംബോ ഓഫറുകളുണ്ട് ഇതിനകത്ത് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കിട്ടും ഒന്ന് കയറി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറാനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഫോൺ നമ്പരും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇപ്പോഴും എഴുതി പിന്നെ ഇപ്പോൾ ബുഷ് ഓറഞ്ച് നമ്മൾ നഴ്സറിയിൽ കാണുന്ന വില ആയിരിക്കില്ല ഇവരുടെ വെബ്സൈറ്റിലുള്ളത് കാരണം ഇതിൽ കൊറിയർ ചാർജും കൂടെ ചേർന്നുള്ള തുകയാണ് അവർ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കൊറിയർ ചാർജസ് വേണ്ടി വരുന്നില്ല അപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങളോ നിങ്ങൾക്ക് ഡൗട്ടുള്ളതെല്ലാം അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരോട് തന്നെ സംശയങ്ങളെ നിവാരണം വരുത്താം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ചെടികളും അവിടുന്ന് കിട്ടും ഏകദേശം ഒരു മൂന്നാല് അടിയോളം വലിപ്പമുള്ള ചെടികൾ ഇതിനകത്ത് നമുക്ക് ഓൺലൈനിൽ തന്നെ അവർ അയച്ചു തരും ഇനി അതല്ല അതിനേക്കാൾ വലിയ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഹോം ഡെലിവറി ചെയ്തു തരും അത് അത്തരം കാര്യങ്ങൾ അവരോട് ചോദിച്ചാൽ മതി കാരണം ഏത് തരം വൃക്ഷത്തൈകളും ഫലവൃക്ഷത്തൈകളും നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് കയറി നോക്കുക അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഇത് നമ്മുടെ മിറക്കിൾ ഫ്രൂട്ട് കേട്ടോ നോക്കിയേ ഇവർ കെട്ടി വെച്ചിരിക്കുന്നുണ്ടോ ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു പാക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെ ഇത് മുകളിൽ നിന്ന് താഴ്ത്തോട്ട് പോകാതിരിക്കാനും ഇത് സൈഡിലുമായിട്ട് രണ്ട് സ്ഥലത്ത് കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല സേഫാണ് ഇത് അനങ്ങത്ത് പോലും ഇല്ല അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ചരിച്ചിട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ മുട്ടുണ്ട് അപ്പോൾ നമുക്ക് മുട്ടുള്ള സാധനമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നോക്കിയേ നല്ല ഭംഗിയായിട്ട് ഇപ്പം ഇതിന് നല്ല വെയിറ്റ് വരുന്നുണ്ട് ഇത്രയും ഈ മണ്ണ് കളയാതെ തന്നെയാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെടിക്ക് ഒരു കുഴപ്പവും വരുന്നില്ല പിന്നെ എയർ സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു വാട്ടോ ഒന്നും ഉണ്ടാകുന്നില്ല അതേസമയം നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്യുമ്പം ചെറുതായിട്ടെങ്കിലും ഇതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇതിനങ്ങനൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇതും കൂടെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ മിറക്കൽ ഫ്രൂട്ട് ശരിക്കും നല്ലവണ്ണം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ താല്പര്യമുള്ളവർ ഇവരുടെ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കുക കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ നമുക്ക് അതിനകത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മളുടെ കയ്യിൽ ഫോൺ എവിടെയുണ്ടോ അവിടെ വെച്ച് തന്നെ നമുക്ക് ഇതെല്ലാം ഓർഡർ ചെയ്യാം താല്പര്യം അനുസരിച്ച് പുതിയ ചെടികൾ വരുന്നതനുസരിച്ച് അതെല്ലാം അവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് നോക്കി നമുക്ക് ആവശ്യമുള്ള ചെടികൾ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വീട്ടിൽ തന്നെ വരുത്തുക വളരെ സൗകര്യമാണ് നമുക്കിപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കാൻ എല്ലാവരും ഇതുപോലെ നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ആയിട്ട് ഇതുപോലെ ഫലവൃക്ഷ തൈകളെല്ലാം വെച്ച് പിടിപ്പിക്കുക വീട് നല്ല അടിപൊളിയാക്കുക പുറത്തുപോയി പോയി വിഷമുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ളത് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊക്കെയാണ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ